നമസ്കാരം എല്ലാവർക്കും അടുത്ത ഫ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഫെബ്രുവരി നാലാം തീയതി കാലത്ത് ഇന്ത്യൻ ടൈം പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കാണ് അപ്പോൾ ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോണത് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബിഗിനർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ താല്പര്യമുള്ളവരെല്ലാവരും ഈ സെഷന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് സെഷൻ അറ്റൻഡ് ചെയ്യാനുള്ള സൂം ലിങ്കും കാര്യങ്ങളൊക്കെ അതിലേക്ക് വന്നോളും അപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും സ്വാഗതം ഫെബ്രുവരി നാലാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം ഒരുമിച്ച് പഠിക്കാം താങ്ക്